അവർക്കാണ് അവരാണ് ഈ ഗെയിമിലെ വിജയ് ഗായ്സ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഗൈസ് ഗായ്സ് ഫസ്റ്റ് ചാൻസ് എനിക്കാണ് ഗായ്സ് ഗായ്സ് ഓന് പറയുന്നോണ്ട് ഞാൻ ഓക്കേ കൊടുക്കാണ് ഗായ്സ് എവിടെ വേണേലും പൊട്ടിക്കട്ടെ ഗായ്സ് ഗായ്സ് പൊട്ടി ഗായ്സ് പണി പാടി ഗായ്സ് പണി പാടി ഗായ്സ് രണ്ടുപേർക്കും ഒരേ ഒരേ പോയിന്റ് ആണ് ഇവൻക്കും ഒന്ന് എനിക്കും ഒന്ന് ഇനി ഇവന്റെ ആണ് ഗായ്സ് ചാൻസ് തടിയാണ് അടിക്കുന്നത് മെല്ലെ അടിക്കുക പോയി ഗായ്സ് പൊട്ടിച്ചത് ചീറ്റ് പോയി ഗായ്സ് അത് അവിടെ കിടക്കുന്നുണ്ട് ഗായ്സ് ഞാൻ പോയിട്ട് ഗായ്സ് എൻ്റെ ഒരു ഓക്കെ ഗായ്സ് ഇവർ നല്ല ഭാഗ്യവാനാണ് ഗായ്സ് ഇനി ഇവൻ്റെതാണ് ഗായ്സ് അല്ല ഇതും കൂടി ഒന്ന് ചീറ്റ് പോണേ ഗായ്സ് എൻ്റെ തലക്കാണ് ഗായ്സ് ഒന്ന് ഇതാക്കിയത് ഈ തൊപ്പ് നല്ലോണം നനച്ചിട്ടുണ്ട് ഗായ്സ് ഓക്കെ ഗായ്സ് ഗായ്സ് మొన్న నడవగలను പോയി ഗായ്സ് ഇതും ചീറ്റിപ്പോയി ഭാഗ്യവാനാണ് ഭാഗ്യവാനായോണ്ട് ഇതായി ഗായ്സ് ഇത് ഇവിടെ നിൽക്കുക ഗായ്സ് നല്ല സുഖമുണ്ട് ഗേൾസ് നടുപ്പുറത്ത് നല്ല സുഖമുണ്ട് ആ പൊട്ടിപ്പോയി ഗേൾസ് എൻ്റെ കൈമൊന്ന് പൊട്ടിപ്പോയി ഗായ്സ് ഇവനൊക്കെ എന്ത് ഭാഗ്യവാനാണ് ഗൈസ് പോയി ഗൈസ് ഞാനല്ല ഇനി പൊട്ടിക്കാൻ പോകുന്നു പൊട്ടിക്കുന്നത് ഗൈസ് ഇവിടെ ഫുള്ള് വാട്ടർ ബലൂൺ ഇത് ഉണ്ട് ഗൈസ് പരിപാടി ഗൈസ് അത് എവിടെ കണ്ടത്തിൽ പോയി പൊട്ടി ഗൈസ് അവിടെ പോയി ഏസിൻ്റെ അടി കൂടെ പോയി വെള്ളം തിന്നുണ്ട് എൻ്റെ ഒക്കെ ഭാഗ്യമാണ് നിൽക്കുക നല്ല സുഖമുണ്ട്

വല്ലാത്തൊരു പണ്ടാരന്നെ ഒരുങ്ങി ഗായ്സ് ഇനി ആകെ ഉള്ളു ഗായ്സ് ഇനി ആരുടാണോ ചീറ്റ ആർക്കാണോ ഭാഗ്യമുള്ളതെന്ന് നോക്കാം ഗായ്സ് എന്തായാലും മുബന്നാണ് ജയിക്കുക ഗായ്സ് അതെന്താണെന്ന് വെച്ചാൽ ഓ എൻ്റെ കുറേ ചീറ്റി പോയിട്ടുണ്ടെന്നാൽ ഇവൻ്റെ കുറേ ചീറ്റി പോയിട്ടില്ല ഗായ്സ് ഇനി നിൽക്കുക ഓൻ്റെ അവൻ ആണ് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നു എന്തായാലും ഇതെടുക്കാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക ഗായ്സ് അത് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഗായ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നാളെ ഇടിവെട്ടി വീഡിയോസ് നാളെ ഇടിവെട്ടി വീഡിയോസ് ആയിട്ട് നാളെ മൂന്ന് മണിക്ക് വേഗം കാണുക ഗായ്സ്